വെൽക്കം വെൽക്കം വെൽക്കം ഗായസ് അപ്പോൾ ഇന്ന് ഞാൻ സമയത്ത് ഇതൊന്നും വേറെ ഒന്നുമില്ല ഐ കിറ്റ് എന്ന് പറയുന്നത് ഐ കിറ്റ് എന്ന് പറയാൻ കാരണം ഞാൻ എത്ര നാൾ ഞാൻ ഡെയിലി വീഡിയോ കിട്ടുന്നുണ്ട് ഞാൻ ഒരു ചീപ്പ് ട്രൈപ്പോട് കഴിഞ്ഞ് ആക്ച്വലി ലാപ്ടോപ്പ് അൺബോക്സിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും ഈ വീഡിയോസ് കണ്ടു തുടങ്ങിയത് എന്നിട്ട് ടെക്നിക്കൽ ഇഷ്യൂസും പിന്നെ തൊട്ട് എക്സാമൊക്കെ ആയിരുന്നു ഞാൻ പ്രശ്നമായതുകൊണ്ട് ഓക്കെ പക്ഷെ ആ പ്രശ്നം ഞാൻ അത്ര ഇച്ചിരിയൊക്കെ ഒഴു ഒഴു ഉഴപ്പി ഉഴപ്പി നടന്നു അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അപ്പം അതുകൊണ്ട് അന്ന് എനിക്ക് പറ്റിയില്ലായിരുന്നു അങ്ങനെ പറ്റില്ല എന്നല്ല എനിക്ക് മാർക്ക് കുറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് എനിക്ക് പിന്നെ ഈ ക്രിസ്മസ് ഒക്കെ ആണ് പോയവരും ഈ എക്സാം മാർക്കും കുറയുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ പ്ലസ് ടുവിലേക്ക് പ്രശ്നം വരുമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നല്ലൊരു പഠിക്കാൻ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ വിചാരിച്ചു യൂട്യൂബിൽ എന്ത് ചെയ്ത് ചോദിച്ചു യൂട്യൂബിലും ഒരു ഞാനിപ്പോൾ തൽക്കാലം ഒരു മറ്റൊരു ഇടായിരുന്ന നിങ്ങൾ ശരിക്കും നിർത്തി ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞാൻ നിർത്തുകയായിരിക്കും ഞാൻ ഈ ചാനൽ നിർത്തിയായിരിക്കും അപ്പോൾ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ പോവുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഞാൻ പോയി യൂട്യൂബ് ചാനൽ തൽക്കാൻ നിർത്തിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട ആക്ച്വലി ഞാൻ നിർത്തുന്നില്ല സാർ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുന്നില്ല അത് അത് അത് അതുകൊണ്ട് അത് അത് പറയാനാണ് ആക്ച്വലി വന്നത് ഓക്കെ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുന്നില്ല യൂട്യൂബ് ചാനൽ ഞാനൊരു ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഞാൻ തിരിച്ച് ഡെയിലി വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ ഡെയിലി വീഡിയോസ് അല്ല ഞാൻ അതായത് നാളെയാണ് എനിക്ക് എക്സാം തുടങ്ങും തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ നാളെ സിക്സ്റ്റീൻത്തിനൊക്കെ എക്സാം തുടങ്ങും നാളെ എക്സാം നാളെ തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഒരു ഇരുപത്തി മൂന്നാം തീയതിയാണ് സംതിങ് ഇരുപത്തി മൂന്നിന് കഴിയും പിന്നെ ഇരുപത്തിനാലാം തീയതി ഞാൻ ഇടാൻ പറ്റുന്ന നോക്കട്ടെ ശ്രമിക്കാൻ ഞാൻ അപ്പോൾ പിന്നെ തൊട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും കാണാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ അടിപ്പ് സബ്സ്ക്രൈബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വരും എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് വലിയ ആഗ്രഹം ഇപ്പോൾ അത് എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഞാൻ നൂറ് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ പിന്നെ വേറെ വീഡിയോ ഇടാൻ തുടങ്ങുള്ളൂ അപ്പൊ അത്ര ആളൊക്കെ എനിക്ക് എനിക്കിപ്പോൾ ഫോർട്ടി വൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ഫിഫ്റ്റി ഒരു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊക്കെ ആഗ്രഹമൊക്കെ എൻ്റെ നടപ്പുണ്ട് അപ്പൊ ചിലപ്പോഴേ നടക്കുള്ളൂ ഒക്കെ ഇപ്പോൾ ചെറുതായിട്ട് യൂട്യൂബിൻ്റെ ചാനൽസൊക്കെ പ്രൊമോട്ടായി പോകുന്നുണ്ട് എന്താ മനസ്സിലാവുന്നില്ല പിന്നെ നൈസായിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഞാൻ അത് പറയാൻ ആക്ച്വലി ഞാൻ ഈ വീഡിയോ തന്നെ അപ്പോൾ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഞാൻ തൽക്കാലം നിർത്തി വെക്കുകയാണ് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്ത് മാറും പിന്നെ വ്യൂസ് ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ചാനൽ അങ്ങനെ ഡിമിനിഷൻ ഡിമായി പോകും ഓക്കെ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ വീഡിയോ കാരണം അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇത്രത്തെ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ തൽക്കാലം പറയാൻ വേണ്ടിയുള്ളൂ പിന്നെ പിന്നെ ഇതിലൂടെ ചില സെറ്റപ്പൊക്കെ ചേർത്ത് ചെയ്യാൻ ഇൻഡസ്ട്രിയും കൂടി ഞാൻ ഞാൻ ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സെറ്റപ്പാണ് അത് അപ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടി സെറ്റപ്പൊക്കെ ചെയ്യാണ്ട് ഞാൻ റൂം മാറിയാലും വിചാരിക്കുന്നത് റൂം മാറുമ്പോൾ ഇച്ചിരിയും കൂടി ഒരു വെളിച്ചം വെളിച്ചം കിട്ടും നോക്കണം ഒക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പ്രത്യേകിച്ച് അത്ര അധികമൊന്നുമില്ല അപ്പോൾ ഈ ട്രൈപ്പോഡ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഇത് ഒരു ഫ്ലിപ്കാർട്ട് മാറിപ്പോയ സാധനം മാറിപ്പോയതാണ് അപ്പോൾ ഈ ഈ ചെയ്തതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റിയൽമി സെവൻ അൺബോക്സിംഗ് ഇത് ഞാൻ പുതിയ വാങ്ങിച്ചത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന phone Realme seven six four M P primary camera okay ഇത് ഇത് sixteen M P selfie camera ഉൾപ്പെടെയുള്ളത് ബൊക്കെ എഫക്റ്റ് മോഡില്ല പക്ഷേ നല്ല ഫോക്കസിംഗ് ഉണ്ട് focal length one point eight aperture ഉണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം പിന്നെ നമ്മൾ സെൽഫി ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് <laughs> വേണേൽ ഞാൻ കൂടെ കൊടുക്കാം നോ പ്രോബ്ലം ഒക്കെ അപ്പോൾ എനിക്ക് അത്രയ്ക്ക് കൊടുക്കാം കാരണമായിട്ട് അത്രയ്ക്ക് ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താവുന്നതാണ് അപ്പോൾ ഇത് അതേ നാളുണ്ടാവില്ല ഇത് പതിനേഴാം തീയതി അല്ലെങ്കിൽ മറ്റന്നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കുള്ളിൽ ആള് വന്നിട്ട് പിന്നെ പൈസ ഇട്ടിട്ട് നമുക്ക് റീഫണ്ട് നമുക്ക് റീഫണ്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നേ വിളിച്ച് ചോദിച്ച് ഇന്നത്തെ വിളിച്ച് ചോദിച്ച് ഇന്നത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പൈസ ഒക്കെ തരാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ ഇത് മാറി നിൽക്കാൻ ഗോർലാപ്പോടാവും ഓക്കെ ഈ മിനി ട്രൈപ്പ് എനിക്ക് വേണ്ടാത്ത കൊണ്ട് കാശ് ഗോർലാപ്പോട് ഓർഡർ ചെയ്തത് അപ്പോൾ ഗർലപ്പോഴാണെങ്കിൽ വ്ളോഗിങ് ചെയ്തുകൊണ്ട് തട്ടിക്കൂട്ടി അയക്കുകയും ചെയ്യാം ഇതാണെങ്കിൽ മറ്റേ വ്ളോഗിങ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഓക്കെ പക്ഷേ മാത്രമല്ല ഇതിൻ്റെ ലോക്ക് സിസ്റ്റം വരെയിട്ട് ലോക്കിംഗ് സിസ്റ്റം ഇല്ലാണ്ട് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് പിന്നെ ലോക്കാക്കിയിട്ടും ലോക്കാക്കിയിട്ടും ചെയ്യാൻ പറ്റും ഇത് സാധാരണ ചേർന്നിട്ട് പക്ഷെ ലോക്കാക്കിയാൽ തന്നെ കണ്ടോ ലോക്കാക്കിയാലും സാധനം ലോക്കാക്കിയാലും സാധനം വരും എല്ലാവരും എല്ലായിടത്തും പ്രശ്നം മനസ്സിലാവുന്നില്ല ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ഫോക്കസ് ആയിക്കൊണ്ടത് ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്കിനി ഇരുപത്തി മൂന്നാം തീയതി കാണാം ഓക്കെ നമുക്ക് ട്വൻറ്റി തേർഡ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കാണാം നമുക്ക് അല്ല ഇരുപത്തി മൂന്ന് സോറി ഇരുപത്തി നാലാം തീയതി അപ്പോൾ ട്വൻറ്റി ഫോർത്ത് ഡിസംബർ നമുക്ക് കാണാം കാണാം നമുക്ക് അപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് വരെയും എത്ര ദിവസമൊക്കെ ഒരു ആറ് ഏഴ് എട്ട് ഒരു എട്ട് ദിവസത്തെ ഒരു ചിന്ന ബ്രേക്ക് ആയിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇരുപ ഈ ഇരുപത്തിനാലാം തീയതി അതായത് ക്രിസ്മസിന് തൊട്ട് തലേ ദിവസം ഇരുപത്തഞ്ച് ക്രിസ്മസ് ഓക്കെ ഇരുപത്തിനാല് നമുക്ക് കാണുന്നതാണ് ഉറപ്പായിട്ടും കാണണം ഓക്കെ അപ്പോൾ see you soon good bye